ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം കുറെ ചെറിയ കുഞ്ഞുങ്ങൾ കൂടി കളിമണ്ണ് കൊണ്ട് കിളികൾ ഉണ്ടാക്കി കളിക്കുക അതൊരു കുഞ്ഞ് ഈ കിളിയെ എടുത്തുയർത്തുമ്പോൾ പെട്ടെന്ന് ആ കളിമൺ പ്രതിമയ്ക്ക് ഉയിരുണ്ടാവുന്നു ചിറകുകൾക്ക് ചലനമുണ്ടാകുന്നു ആ കിളി ആകാശത്തേക്ക് പറന്നു പോകുന്നു ക്രിസ്തുവിന്റെ ബാല്യകാല കഥകൾക്കകത്ത് ഏറ്റവും കൗതുകം തോന്നിക്കുന്ന ഒരു കഥ ഇതാണ് അവിടം തൊടുമ്പോഴൊക്കെ ഭൂമിയിലുള്ള എല്ലാത്തിനും മൃതമായ എല്ലാത്തിനും ഉயிருണ്ടാവുന്നു ഭൂമിയുടെ ഉയിര് വീണ്ടെടുക്കുക എന്നുള്ളതായിരുന്നു അവിടുത്തെ ധർമ്മം അതുകൊണ്ടാണ് എത്ര കൃത്യമായിട്ട് തൻ്റെ ആ കർമ്മം ധർമ്മമൊക്കെ അവിടെ നിന്ന് നമുക്ക് ഡിഫൈൻ ചെയ്തു തരിക ഞാൻ ഇവയൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും ജീവൻ സമൃദ്ധമായിട്ട് ഉണ്ടാകാനും വേണ്ടിയാണ് ജീവന്റെ സമൃദ്ധിയാണ് അവിടുത്തെ കിനാവ് അതുകൊണ്ട് തന്നെ ഭൂമിയുടെ അതിരുകളിലേക്ക് തന്റെ ശിഷ്യ സമൂഹത്തെ അയക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട് മൃതരെ ഉയർപ്പിക്കുക നമ്മൾ ആരും വിചാരിക്കുന്നില്ല ഇത് വളരെ സ്വാഭാവികമായിട്ട് പ്രാഗ്മാറ്റിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒന്നാണെന്ന് മരിച്ചുപോയ ഒരാളുടെ ഉയരിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ആർക്കാ പറ്റുക പക്ഷെ എന്നിട്ടും ക്രിസ്തു വളരെ പൊതുവായിട്ട് കൊടുക്കുന്ന നിർദ്ദേശമാണ് മൃതർ ഉയർപ്പിക്കുക അപ്പൊ അതിന് കുറെ അധികം അർത്ഥതലങ്ങളുണ്ട് കുറെ അധികം പ്രകാശത്തിന്റെ അടരുകളുണ്ട് ഭൂമിയായ ഭൂമിയിലെല്ലാം ഒത്തിരി മൃതരായ മനുഷ്യർ വസിക്കുന്നുണ്ട് പല കാരണങ്ങളും ഉണ്ട് ആ കാരണങ്ങൾ എന്തുമാവട്ടെ അവനുമായിട്ട് ചേർന്ന് ഒക്കെ ധർമ്മം ആ ജീവന്റെ കുഴലൂതുക എന്നുള്ള എവിടൊക്കെ മൃതമായ ചില അവസ്ഥകൾ നിലനിൽക്കുന്നുണ്ടോ അവിടൊക്കെ ആ ഉയിരിന്റെ കുഴലുത്തുകാരാകാനായിട്ടാണ് അവൻ ഭൂമിയുടെ അതിരുകളിലേക്ക് തന്റെ സാർത്ഥഭാഗ സംഘത്തെ അയക്കുക എന്നിട്ടും ക്രിസ്തുവിനെ ഭാരപ്പെടുത്തിയ ഒരു സംഭവം ഇത്രയേ ഉള്ളൂ ക്രിസ്തുവിന്റെ മനസ്സിനെ വല്ലാതെ ഭാരപ്പെടുത്തിയ ഒരു വിചാരം ഇതാണ് ഭൂമി മൃതരെ കൊണ്ട് പെരുകുന്നു അത് മാനവരാശിയുടെ മീതെ ഗുരുക്കന്മാർ ഉന്നയിക്കുന്ന വളരെ ഗൗരവമായ ആരോപണം ജീവിക്കുന്ന നമ്മൾ കരുതുന്ന പലരും വാസ്തവത്തിൽ ജീവിക്കുന്നുണ്ടോ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ഒരു പ്രത്യേക സുവിശേഷ ഭാഗത്തിലാണ് മൂന്നുപേർ അവിടുത്തെ അനുഗമിക്കാൻ വന്നൊരു ഭാഗമുണ്ട് ഓരോരുത്തർ വന്നിട്ട് അവിടുത്തെ അനുഗമിക്കട്ടെന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഉത്തരങ്ങളുടെ കൂട്ടത്തിൽ രണ്ടാമത് വന്ന് ചോദിച്ചാൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നെ അനുഗമിക്കാം പക്ഷെ ആദ്യം പോയിട്ട് എന്നെ അപ്പനെ അടക്കിയിട്ട് വരട്ടെ അപ്പോഴാണ് ക്രിസ്തു അസാധാ വല്ലാത്ത ഹൃദയവരയോടുകൂടി ഇങ്ങനെ പറഞ്ഞത് മരിച്ചവര് മരിച്ചവരടക്കട്ടെ എന്താണ് ഈ മൃതര് അടക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം അതൊരു ഗ്രാമീണ ശൈലിയിലുള്ള ഒരു വർത്തമാനോ അപ്പന മരിച്ചു കിടക്കുന്ന അർത്ഥമൊന്നുമില്ല അപ്പന അടക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം let me complete my domestic affairs എന്നുള്ള എന്റെ വീടുമായി ബന്ധപ്പെട്ട ചില ഉത്തരവാദിത്തങ്ങൾ എന്റെ ഗാർഹിക ഉത്തരവാദിത്തങ്ങളൊക്കെ തീർത്തിട്ട് ഞാൻ നിന്നെ അനുഗമിക്കാം ക്രിസ്തു പറഞ്ഞു വേണ്ട അതിനുവേണ്ടി കാത്തു നിൽക്കേണ്ട കാര്യമില്ല കാരണം ചില ഊഴങ്ങൾ ഒരിക്കലും ആവർത്തിക്കപ്പെടില്ല ജീവിതം ചിലപ്പോൾ മാത്രമാണ് ചിലരെയും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പൊ കൈമുറുക്കെ പിടിച്ചെങ്കിൽ കിട്ടി ഇല്ലെങ്കിൽ you are going to miss it forever കുംഭമേളയെ വെച്ച ഒരു ചങ്ങാതിയെ കാണുന്നതാണൊക്കെ അത് അവനാണോ അല്ലയെന്ന് ഓർത്ത് ഇങ്ങനെ സന്ദേഹിച്ച് നിൽക്കുമ്പോൾ പിന്നെ അവനെ കണ്ടിട്ടേ ഇല്ല അത് അവനാണ് തിരിച്ചറിഞ്ഞപ്പോൾ ആരുടെയൊക്കെ ഇങ്ങനെ കൈതട്ടി മാറ്റി അല്ലെങ്കിൽ ആരുടെയൊക്കെ ചീത്തവിളി കേട്ട് ഇങ്ങനെ ഓടിച്ചെന്ന് അവന്റെ കൈക്ക് പിടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവനെ കിട്ടിപ്പോയനെ ഇത് കണക്ക് ജീവിതം വല്ലപ്പോഴും ചിലതിനെയും ചിലരെയും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ പിന്നെ മറ്റു ചില കാരണങ്ങൾ പറഞ്ഞിട്ട് അതിനകത്തുനിന്ന് വൈമുഖ്യം കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത്തരമൊരു വിചാരം നിങ്ങളെ തേടി വരണമെന്നില്ല അതാണ് ആ മരിച്ചവർ മരിച്ചവർ അടക്കട്ടെ എന്ന് പറയുന്നതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അർത്ഥം പക്ഷെ പ്രശ്നം ഇത്രയേ ഉള്ളൂ ക്രിസ്തു വിശേഷിപ്പിക്കുന്ന ഈ വാക്ക് എന്നെയും നിങ്ങൾ ഒരുപോലെ ഭാരപ്പെടുത്തണ്ടേ എന്താണത് മാനവരാശി നോക്കിക്കൊണ്ട് പറയാണ് ഇത് മരിച്ചവരാണ് മരിച്ചവരുടെ കാര്യത്തിൽ മരിച്ചവർ ഏർപ്പെടട്ടെ എങ്ങനെയാണ് ജീവന്റെ കുഴലൂത്തുകാരന് ആ ഭൂമിയിൽ വസിക്കുന്നവരെ മരിച്ചവരെന്നൊക്കെ വിളിക്കാനായിട്ട് പറ്റിയത് പ്രവാസി ക്രിസ്തുവിന്റെ അഗാധ സങ്കടം വെളിപ്പെടുത്തുന്ന ഒരു വാക്കല്ലേ ഒന്ന് ഓർത്തു കഴിഞ്ഞെന്നാൽ ഒരുപക്ഷെ അത് നമ്മുടെ ജീവിതത്തെ ഒന്ന് അപഗ്രഥിക്കാനായിട്ട് ഈ ഒരു തിരുവചനം നമ്മളെ സഹായിച്ചെന്നിരിക്കും ശരിക്കും നമ്മൾ ജീവിക്കുന്നുണ്ടോ ജീവന്റെ അടയാളങ്ങളൊക്കെ നമ്മളോടൊപ്പം ഉണ്ടോ ജീവന്റെ ഒത്തിരി അടയാളങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട് ഒന്നൊരു ഊഷ്മളത ഉണ്ടായിരിക്കുക എന്നുള്ള ചൂടുണ്ടായിരിക്കുക എന്നുള്ള ഇപ്പോഴും ഓരോ കാര്യങ്ങൾക്കകത്ത് നിങ്ങൾ ആ ഊഷ്മളത പുലർത്തുന്നുണ്ടോ ഞാൻ ഒരിക്കൽ മാത്രമേ ഒരു മരിച്ചയാളുടെ കിടക്കയ്ക്കരികിൽ നിന്നിട്ടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ അവസാനത്തെ ആ കർമ്മങ്ങൾ കുതാശകളൊക്കെ കൊടുക്കാനായിട്ട് ചെന്നപ്പോൾ ഓൾമോസ്റ്റ് സിങ്കിങ് അദ്ദേഹം പെട്ടെന്ന് ഈ മുങ്ങിപ്പോകാൻ പോകുന്നവർ ഇങ്ങനെ വൈക്കോലിനൊക്കെ പിടിക്കുന്ന കണക്ക് വളരെ ശക്തമായിട്ട് ഈ മനുഷ്യൻ എന്റെ കയ്യിൽ നിന്ന് മുറുകെ പിടിച്ചു കുറച്ചു നേരം വളരെ ശക്തമായിട്ട് എന്റെ കയ്യിലുണ്ടായിരുന്നു പിന്നീട് എപ്പോഴോ ആ കൈ ഇങ്ങനെ പതുക്കെ അയഞ്ഞു പിന്നെ എൻ്റെ കൈത്തടത്തിൽ ചേർന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ കരങ്ങൾ അതായത് അതിൽ ഒതുങ്ങിയ അദ്ദേഹത്തിന്റെ കരങ്ങൾ ഇങ്ങനെ വല്ലാതെ തണുത്തു തുടങ്ങുമ്പോൾ ഒരു കാര്യം എനിക്ക് വ്യക്തമായി നാം മരണം സംഭവിച്ചു ഈ ചൂടില്ലാതിരിക്കുക എന്ന് പറയുന്നതാണ് മരണത്തിന് അടയാളം ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ മിക്കവാറും പേരുടെ ഉള്ളിൽ നിന്നൊക്കെ ആ ചൂട് കെട്ടുപോയി അതുകൊണ്ടൊക്കെ ആണല്ലോ ക്രിസ്തു ഇങ്ങനെ ഒരിടത്ത് പറയുന്നത് ഞാൻ ഭൂമിയിൽ തീ തീയിടാൻ വേണ്ടിയാ ഒരു കരം ഇങ്ങനെ പിടിച്ചു കുലുക്കുമ്പോൾ പോലും നമുക്കറിയാം ആ വലിയ ഊഷ്മളതയൊന്നും സംഭവിക്കുന്നില്ല ചിലപ്പോൾ തോന്നുന്ന രണ്ട് കരങ്ങളല്ല രണ്ട് വിറകുകളികൾ തമ്മിലാണ് ഇങ്ങനെ പരസ്പരം ചില അടയാളങ്ങൾ ഏർപ്പെടുന്നതെന്ന് തോന്നുന്ന വിധത്തിൽ മനുഷ്യർ ചൂടിനൊക്കെ എന്നാ പറ്റി കുഞ്ഞുങ്ങളെ തൊട്ടിലാട്ടുമ്പോൾ വാത്സല്യത്തിന് ചൂടുണ്ടോ സഹസേനം അനുഷ്ഠിക്കുമ്പോൾ ആ പ്രണയത്തിന്റെ ആത്മാവിലൊരു കനൽ സൂക്ഷിച്ചുകൊണ്ടാണോ അതിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക ദൈവം എന്നൊക്കെ വിളിക്കുമ്പോൾ അസീസില ഫ്രാൻസിസ് ദൈവം എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പള്ളിക്ക് തീ പിടിച്ചെന്നാണ് പറയുന്നത് എന്നിട്ടും പലയാവർത്ത് ദൈവമേ ദൈവം എന്ന് വിളിച്ചിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ പള്ളികൾക്ക് തീ പിടിക്കാത്തത് അപ്പോൾ ഈ ഉള്ളിന്റെ ഉള്ളിൽ ഊഷ്മളത ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് വാസ്തുവിൽ മരിച്ചവർ വലിയൊരു പ്രത്യേകത അങ്ങനെയെങ്കിൽ ആ കാറ്റഗറി കുറച്ച് വിശാലമാകുന്നുണ്ട് നമ്മൾ കണ്ടുപിട്ടുന്ന പലരെയും ജീവിതത്തിൽ നിന്ന് ഈ ചൂടില്ലാതെ പോവുകയാണ് പിന്നെ ഈ സ്നേഹമില്ലാതിരിക്കുക എന്നൊക്കെ പറയുന്നതും ഈ മരിച്ചവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടല്ലേ സ്നേഹിക്കാത്തവന് എന്ത് പ്രഭാതം സ്നേഹിക്കാത്തവന് എന്ത് ജീവിതം എവിടെ നിങ്ങളുടെ സ്നേഹം നിലക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഘടികാരം നിലക്കുന്നൊക്കെ വരുന്ന ഒരു ഇംഗ്ലീഷ് കവിതയുണ്ട് സ്നേഹം നിലക്കുമ്പോൾ നിലക്കുന്നത് നിങ്ങളുടെ ഘടികാരമാണെന്ന് പറഞ്ഞ് അപ്പോൾ സ്നേഹം നിലച്ചു പോയ മനുഷ്യരുണ്ട് സ്നേഹിക്കാനായിട്ട് കാരണമോ സ്നേഹിക്കാനായിട്ട് പ്രചോദനമൊക്കെ ഇല്ലാതെ ജീവിക്കുന്ന മനുഷ്യര് ദൈവം പോലും തന്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതുക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിലാപത്തിന്റെ പുസ്തകം നമ്മളോട് സംസാരിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹം ഓരോ ദിവസവും പുതിയതാണ് അതൊരു മാനുഷികമായ ഒരു വിചാരം മാത്രമാണ് കാരണം ദൈവം എന്ന് പറഞ്ഞ വളരെ സ്റ്റാറ്റിക് ആയ സംഭവം അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ സ്നേഹം കൂടാനോ കുറയാനോ തരമില്ല കാരണം അതിങ്ങനെ വളരെ കൃത്യമായിട്ട് കുറവോ കൂടാനോ പാടില്ലാത്ത ഒന്നിന്റെ പേരാണല്ലോ അല്ലെങ്കിൽ ആവർത്തനങ്ങളില്ലാത്തതിന്റെ പേരാണല്ലോ ദൈവം പുതുക്കൽ ആവശ്യമില്ലാത്ത ആളുടെ പേരാ ദൈവം എന്നിട്ടും ദൈവം പോലും തന്റെ സ്നേഹത്തെ ഓരോ ദിവസവും നവീകരിക്കുന്നൊക്കെ പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം നമുക്ക് വേണ്ടിയുള്ള പാഠം കാലാകാലങ്ങളായിട്ട് ദൈവം ഓരോ പ്രഭാതത്തിൽ തന്റെ സ്നേഹം നവീകരിച്ചിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ നവീകരിക്കാത്തത് ജീവിതത്തിന്റെ പുതുക്കൽ വേണ്ടെന്ന് കരുതുന്ന മനുഷ്യരൊക്കെ വാസ്തുതി മരിച്ച മനുഷ്യരല്ലേ ഭൂമിയായ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും എന്തെങ്കിലുമൊക്കെ ഒരു പുതുക്കൽ പ്രക്രിയയിൽ ഏർപ്പെടുന്നതായി നിങ്ങൾ കണ്ടിട്ടില്ലേ വിശേഷിച്ച് ഈ പാമ്പൊക്കെ ഉറവ് വരുന്നത് ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ അമ്മ നടന്നു പോകുമ്പോൾ അതിന്റെ ശൽക്കങ്ങളൊക്കെ ഇങ്ങനെ വഴിവരങ്ങൾ നമുക്ക് കിട്ടിയെന്നിരിക്കും അതെന്ത് കഠിനമായ പ്രക്രിയയാണെന്നറിയാം അത്ര എളുപ്പമല്ല ഒരു പാമ്പ് അതിന്റെ ഉറയുരുക എന്ന് പറയുന്നത് ആ കഠിന വേദനയിലൂടെയാണ് അത് തന്റെ പുറന്തോടിന് പുറത്ത് കിടക്കുക ഇങ്ങനെ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഈ പുതുക്കമുണ്ട് അപ്പൊ അത്തരം സ്നേഹത്തിൽ പുതുക്കം സംഭവിക്കാത്ത മനുഷ്യനെ വിളിക്കേണ്ട വാക്ക് മൃതരെന്ന് തന്നെ പിന്നെ ആ മനുഷ്യരായിട്ട് ജീവിക്കാത്തവരെയും വിളിക്കേണ്ട വാക്ക് മൃതരെന്ന് തന്നെ ഈ മനുഷ്യനായിരിക്കുന്ന അടയാളമല്ലേ ഈ പറഞ്ഞ ജീവൻ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ വായിക്കുന്ന പത്രവാർത്തകളൊക്കെ പറയുന്നത് നമ്മൾ മനുഷ്യരെന്ന് വിളിക്കാനായിട്ട് അർഹതയുള്ളവരെന്നല്ല അതിന്റെ അർത്ഥം നമ്മൾ മൃഗങ്ങളെന്ന് വിളിക്കണമെന്നല്ല കാരണം ആ മൃഗങ്ങൾ ഇതിനേക്കാൾ കൂടുതലായിട്ട് ചില സമയത്ത് എത്തിക്കലായിട്ട് അനുഭവം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് മൃഗങ്ങൾ ഒരു പക്ഷേ മനുഷ്യനേക്കാൾ ചിലപ്പോൾ ഈ സ്നേഹവും അടുപ്പവും ഒക്കെ എന്തോ ഇൻസ്റ്റിങ്റ്റുകളാൽ പുലർത്തുന്നുണ്ട് അപ്പോൾ മൃഗീയൊന്നും വിശേഷിപ്പിക്കാൻ പറ്റില്ല എന്നാൽ പോലും നമ്മൾ കാലാകാലങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദം എന്ന് പറഞ്ഞാൽ ഈ മൃഗീയം എന്ന് പറഞ്ഞ പദം എന്തൊരു മൃഗീയമായ ജീവിതത്തിലൂടെയൊക്കെ മനുഷ്യർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഉത്തമാംഗം കൊണ്ട് ജീവിക്കുന്ന ഒരാളെന്നാണ് കുറിച്ചുള്ള ധാരണ നമുക്കറിയാം ശരീരത്തിന്റെ ഈ ഹൈറാർക്കിയിൽ ഈ തലയാണ് ഉത്തമാംഗം എന്ന് പറയുന്നത് അതിനർത്ഥം റിഫ്ലക്റ്റീവായിട്ട് ജീവിക്കുക ക്രിസ്തു പറഞ്ഞ കണക്ക് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കേണ്ട വാക്കുകൊണ്ടാണ് എന്നിട്ടോ വാക്കുകൊണ്ട് ജീവിക്കുന്നവരുടെ എണ്ണം ഇങ്ങനെ കാണക്കാണെ ചുരുങ്ങുന്നത് നിങ്ങൾ കാണുന്നില്ലേ അതിങ്ങനെ അതിന്റെ പെരുപ്പം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കൃത്യമായിട്ട് ഈ പറഞ്ഞ അംഗം കൊണ്ട് ഈ പറഞ്ഞ ഇതുകൊണ്ടല്ല ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ശരീരം നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ആദ്യമാണ് ശിരസ് പിന്നീടാണ് ഉദരം വരുന്നത് അതിനും താഴെയാണ് എന്ത് ഈ ജെനിറ്റൽസ് ഒക്കെ വരുന്നത് മൃഗങ്ങളിൽ പക്ഷേ ഇങ്ങനെ ഒരു ഹൈരാർക്കി ഇല്ല മൃഗങ്ങളിൽ ഇതെല്ലാം തുല്യമാണ് നമുക്കറിയാം അതിനെല്ലാം പാരല്ല ശരീരം എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ശിരസ് ഉദരം ഈ ജനേന്ദ്രിയങ്ങളൊക്കെ പാരല അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ കാര്യമായ മോണിറ്ററിംഗ് തലയിൽ നിന്നുണ്ടാവുന്നില്ല നിർഭാഗ്യവശാല് ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ പാരലാവുന്ന മട്ടിൽ മനുഷ്യർ ജീവിച്ചു തുടങ്ങുമ്പോൾ ആ ഭൂമിയെ നമ്മൾ എന്തെന്ന് വിളിക്കണം മൃതരെന്നല്ലാതെ പറഞ്ഞു വരുന്നത് ഈ biologically living and biographically dead എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് കാരണം ജീവ ശാസ്ത്രപരമായിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ട് പക്ഷേ ഈ ശ്വസനം മാത്രമാണ് ജീവിതം എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ട് എഴുതൊക്കെ പറയുന്ന കണക്ക് മിയർ ബ്രീത്തിങ് ഈ എക്വിവലന്റ് ലൈഫ് എന്ന് കരുതുന്ന തെറ്റിദ്ധരിക്കുന്ന മനുഷ്യരാണോ നമ്മൾ അത് മാത്രമാണോ ജീവന നിയമം ജീവചരിത്രപരമായിട്ട് ഇത് സംഭവിക്കുന്നുണ്ട് പുതുതായിട്ട് രേഖപ്പെടുത്താനായിട്ട് ഒരു സ്നേഹത്തിന്റെ അടയാളമുണ്ടോ പുതുതായിട്ട് പ്രകാശിപ്പിക്കാനായിട്ട് ഒരു ധ്യാന വിചാരം ഉണ്ടായിരുന്നോ പുതുതായിട്ട് ആരെങ്കിലും ചേർത്ത് പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ അതില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവചരിത്ര കുറിപ്പിൽ എന്താ എഴുതാൻ പോവുക അപ്പോൾ ജീവിക്കുന്ന മനുഷ്യർ വളരെ യാന്ത്രികമായിട്ട് നേരത്തെ പറഞ്ഞ കണക്ക് കണക്കൊക്കെ ജീവിക്കുമ്പോൾ അവരെ നോക്കി ഗുരുക്കന്മാർ നെടുവേർപ്പെടുകയാണ് മൃതര അവരുടെ കാര്യങ്ങൾ ചിലപ്പോൾ ഇടപെടുന്ന വഴിയായിട്ട് നിങ്ങളുടെ നന്മയും പോലും ചിലപ്പോൾ പരിക്ക് പറ്റുന്ന ഒരു പേടിയൊക്കെ ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു ബ്രദർ ആ മൃതര കാര്യങ്ങൾ ഏർപ്പെട്ട് കാരണം അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനായിട്ട് പറ്റാത്ത വിധത്തിൽ അവരുടെ ആ ജീവിതക്രമങ്ങൾ അവരുടെ ചങ്കൊക്കെ ജീർണിച്ചു തുടങ്ങിയാൽ പിന്നെ ആർക്കവരെ സഹായിക്കാൻ പറ്റും അപ്പോൾ മൃതരെ ഉയർപ്പിക്കുക എന്ന് പറയുന്ന ഒരു ധർമ്മം തൊട്ടു മുമ്പിൽ അനുഷ്ഠിക്കേണ്ട മനുഷ്യരെ വല്ലപ്പോഴുമെങ്കിലും തങ്ങളുടെ ചങ്കിൽ കൈവച്ചുകൊണ്ട് ചോദിക്കണം താൻ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എന്തുതരം ജീവിതം തൻ്റേത് മെറ്റമോർഫിസ് എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ കൃതിക്കകത്ത് ഗർഗർ എന്ന് പറയുന്ന അതിന്റെ ആ ഒരു പ്രധാന കഥാപാത്രത്തിന് ഒരു ദിവസം സംഭവിക്കുന്ന കണക്ക് ഒരുപക്ഷെ നമ്മൾ ഒരു ഒരു കീടം കണക്കാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കൂറ കണക്കാണ് ജീവിക്കുന്നത് എന്നിട്ടോ ആ മനുഷ്യൻ അല്ല വീടിനകത്ത് മരിച്ചു കഴിയുമ്പോൾ ആ വീട്ടിന്റെ വേലക്കാരി അല്ല മരണത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് അത് മരിച്ചുപോയെന്ന മനുഷ്യർ മരിച്ചു പോകുമ്പോൾ ഉപയോഗിക്കുന്ന വാക്ക് അല്ലല്ലോ അതെന്ന് പറയുന്നത് ജീവികൾ മരിച്ചു പോകുമ്പോൾ അല്ലേ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ കാലം നിങ്ങൾ രേഖപ്പെടുത്താൻ പോകുന്നത് എന്തായിട്ടായിരിക്കും വിശേഷിച്ചും വളരെ പ്രകാശം നിറഞ്ഞ കുറെ പേരുടെ മരണത്തിന് ഈ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിച്ചപ്പോൾ ഒരു കാര്യം ഇങ്ങനെയാണ് ജീവിക്കുന്നവർ മൃതരായിക്കൊണ്ടിരിക്കുമ്പോൾ മൃതർ ജീവിക്കുന്നവരെക്കാൾ സജീവമാകുന്നു ഒരുപക്ഷെ ആ വിചാരത്തിൽ ആ പ്രകാശം നിറഞ്ഞ വിചാരത്തിൽ നമുക്ക് നമ്മുടെ ഈ ഒരു സത്സംഗ അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ മരിച്ചവര് ജീവി ജീവിക്കുന്നവരെക്കാൾ കൂടുതൽ പ്രചോദനം കൊടുക്കുന്നുണ്ട് ഞാനൊരു പത്ത് പതിനാറ് വർഷം മുമ്പ് എൻ്റെ ആ ഒരു ഒക്കെ ആദ്യ ദിനങ്ങളിൽ സേവനമനുഷ്ഠിച്ച് ഞങ്ങളുടെ ഒരു ആശ്രമത്തിലായിരുന്നു പൊന്നൂരിന്ന് പറഞ്ഞ ആശ്രമത്തിലാണ് ചെന്ന ആ കാലഘട്ടത്തിൽ തന്നെ ഒരു സൺഡേ സ്കൂൾ അധ്യാപികയായ തൊട്ടടുത്ത പള്ളിയിൽ സൺഡേ സ്കൂൾ അധ്യാപികയായ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു കുടുംബത്തേക്ക് വല്ലാതെ ഉലച്ച സംഭവം അത് അതിനുശേഷം ഇവളുടെ അപ്പ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി ഒരു ദിവസം കാണാൻ വന്നിട്ട് പറഞ്ഞു അവൾ മരിച്ചപ്പോൾ ഒരു ആറേഴ് ഷീറ്റ് പേപ്പർ ഇങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് അച്ഛൻ വായിക്കണം ഞാൻ വായിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അത് കൂടുതലും വീടുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിന് സ്വകാര്യതകള് സത്യം നമുക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ അത് അറിയേണ്ട കാര്യമില്ല അതൊക്കെ പറഞ്ഞു ഇതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യമുള്ളതായിട്ട് തോന്നുന്നില്ല ഇത് കയ്യിലിരുന്നോട്ടെ അപ്പൊ പറഞ്ഞു അതെ ആദ്യത്തെ പേജ് വായിക്കാൻ വേണ്ടിയല്ല ഞാൻ അച്ഛനെ ഏൽപ്പിച്ചത് അവസാനത്തെ വരി വായിക്കുക അവസാനത്തെ വരിക്കകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് തിയോഫിനച്ച ഇതല്ലാതെ എന്റെ മുമ്പിൽ വേറെ വഴികളില്ല മാപ്പാക്കണം ആരെ തിയോഫിനച്ച എന്ന് പറയുന്നത് ഞാൻ ആ പാർക്കുന്ന ആശ്രമത്തില് ഞാൻ കണ്ടിട്ടില്ലാത്ത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ മരിച്ച ഒരു വൈദ്യനാണ് തിയോഫനച്ചൻ അദ്ദേഹത്തിന്റെ ആ സമാധിയിൽ വന്ന് ഒത്തിരി മക്കൾ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ മക്കൾ ആരെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്റെ അർത്ഥം എത്ര വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചാണ് പത്നാപ്പതിനാല് വർഷങ്ങൾക്ക് മരിച്ച ഒരു വ്യക്തി അദ്ദേഹം ഈ മരിച്ച പെൺകുട്ടിക്ക് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ അപ്പൊ താൻ പിറക്കുന്നതിനും പത്തിരുപത്തിരണ്ട് വർഷം മുമ്പ് മരിച്ച ഒരാളോട് മാപ്പ് പറഞ്ഞിട്ട് ഈ പെൺകുട്ടി എന്തായിരിക്കും കടഞ്ഞു എന്തുകൊണ്ടായിരിക്കണം അവൾ കടന്നു പോകുമ്പോൾ അവൾ കുറിപ്പിന്റെ പരം ഒരു ഭരതവാക്യം കണക്ക് അവൾ രേഖപ്പെടുത്തിയത് അതാണ് നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ ജീവിച്ചിരിക്കുന്നവർ മൃതരായിക്കൊണ്ടിരിക്കുമ്പോൾ മൃതർ ജീവിക്കുന്നവരൊക്കെ സജീവമാകുന്നു ഒരുപക്ഷെ വിശുദ്ധരെന്നൊക്കെ പറയുന്ന ഇതായിരിക്കും മരിച്ചിട്ടും സജീവമായിട്ട് ജീവിക്കുന്ന മനുഷ്യരാ അതുകൊണ്ടൊക്കെയാണല്ലോ എത്ര കാലമും മരിച്ചിട്ടും നമ്മൾ അവരുടെ പേരൊക്കെ ചൊല്ലി അവരുടെയൊക്കെ മാതൃസ്വമൊക്കെ പ്രാർത്ഥിക്കുന്നത് ദാ ക്രിസ്തു യോഹനാനെ കുറിച്ച് പറയുന്നതാണൊക്കെ യോഹനാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പത്രോസ് ചോദിക്കുന്നുണ്ട് ഇയാൾക്ക് എന്നാ പറ്റും ക്രിസ്തു വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ വീണ്ടും വരുവോളം ഇവൻ ഉണ്ടായിരിക്കണമെന്നാണ് എന്റെ നിശ്ചയമെങ്കിൽ നിനക്കെന്താ ചില മനുഷ്യരെ അവൻ രണ്ടാം വരവോളം മനുഷ്യരുടെ സ്മൃതികളിലും ദൈവത്തിന്റെ ഭക്തികളിലും ഒക്കെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കെന്ത് ഉപ നമുക്ക് ഭാരം വരുന്നുണ്ട് കാരണം ജീവിച്ചിരുന്നപ്പോൾ പോലും നമ്മൾ അത്ര ജീവിച്ചിട്ടില്ലല്ലോ അവിടുന്ന് നമ്മളെ ജീവനിലേക്ക് ക്ഷണിക്കുന്നുണ്ട് ലാസന്റെ കഥയൊക്കെ നമ്മൾ ഒരു ഉപമ കണക്ക് വായിച്ചെടുക്കേണ്ട കഥയാണ് മൂന്ന് ദിവസം കഴിഞ്ഞ് മൂന്നാം മൂന്നാം ദിവസം പറഞ്ഞ അർത്ഥം പോലും അത് തന്നെയാണ് ഇനി പ്രതീക്ഷിക്കാനൊന്നുമില്ലെന്ന് എന്റെ അർത്ഥം അതോ അങ്ങനെയാണ് ഈ തേർഡ് എന്ന് പറയുന്ന പ്രയോഗം ബൈബിൾ വരുന്നൊക്കെ നമ്മൾ മുമ്പൊരു വിചാരത്തിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അവന്റെ കലറയിലേക്ക് വന്ന ക്രിസ്തു അവനെ തിരികെ വിളിക്കുക ജീവനിലേക്ക് കാരണം എത്ര മൃതമെന്ന് കരുതിയാലും എത്ര പ്രതീക്ഷ പോയാലും എത്ര സ്നേഹക്കുറവുണ്ടെങ്കിലും അവിടത്തേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ജീവൻ സംക്രമിപ്പിക്കാനാവും പക്ഷെ അതിനു മുമ്പായിട്ട് അവിടുന്ന് വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് ഈ കല്ലെടുത്ത് മാറ്റുക ദൈവം ഇങ്ങനെ ഇനി ശൂന്യതയിൽ നിന്നൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല പഴയ നിയമം പുതിയ നിയമം തമ്മിൽ വ്യത്യാസമാണ് പഴയ നിയമത്തിൽ എല്ലാം ഉണ്ടാവുന്ന ശൂന്യതയിൽ നിന്നാണ് പക്ഷെ പുതിയ നിയമം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്നും നിങ്ങളുടെ ഒരു വില്ലിങ്നെസ് നിന്നൊക്കെയാണ് കാര്യങ്ങൾ ആരംഭിക്കാൻ പോകുന്നത് നിങ്ങളുടെ നന്മയിൽ നിന്നാണ് അതാണ് അതിന്റെ തുടക്കം അതുകൊണ്ടാണ് അവിടെ നിന്ന് പറയുന്നത് ആദ്യം ആ കല്ലെടുത്ത് മാറ്റുക അല്ലെങ്കിൽ ലാസ്റ്റ് ഉയർത്ത് വരുമ്പോൾ ആ കല്ലുകൂടി നാടകീയമായിട്ട് ഉരുണ്ടുപോകുന്നതല്ലേ ഒരു ഡ്രാമാസ്കോപ്പ് നാടകത്തിന്റെ സ്കോപ്പ് പക്ഷെ അത് വേണ്ടെന്ന് വെച്ചാൽ കാരണം അത് നമ്മുടെ ഭാഗത്ത് നിന്ന് അനുവർത്തിക്കേണ്ട ഒന്നാണ് ഈ കല്ല് എടുത്തു മാറ്റാനായിട്ട് തയ്യാറായപ്പോൾ ചില കെട്ടുകൾ അഴിക്കാനായിട്ട് തയ്യാറായപ്പോൾ ഏറ്റവും നല്ലത് അയാൾ നിന്ന് പുറത്തു വരുന്നുണ്ട് ഓരോരുത്തരുടെയും ഉള്ളിന്റെ ഉള്ളില് എന്ന് കരുതുന്ന സ്നേഹമറ്റുപോയ പ്രത്യാശ അറ്റുപോയ ഊഷ്മളത അറ്റുപോയ ചലനമറ്റുപോയ എല്ലാവരെയും ഉമ്മറത്ത് വന്നിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട് വാ പുറത്ത് കടക്ക് ആദ്യം ആ കല്ലെന്നെടുത്തു മാറ്റ് കെട്ടുകൾ അഴിച്ചിട്ട് വാ പുറത്തു വാ ലാസറെ പുറത്തു വാ ജീവന്റെ ഘോഷത്തിന്റെ പേരാണ് ലാസർ എല്ലാ മൃതരും അവന്റെ മരണത്തോടുകൂടി ഉയർത്തെഴുന്നേറ്റ് മരിച്ചവര് അവന്റെ മരണത്തോട് ഉയർത്തെഴുന്നേറ്റൊക്കെ ആയിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് അതൊക്കെ വാസ്തവത്തിൽ ഈ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചുള്ള പരാമർശമോ മൃതരെ കുറിച്ചുള്ള പരാമർശമോ ആർക്കറിയാം അവിടത്തേക്ക് മാത്രം ജീവിതം പ്രഭാമയം സന്നിധാനം